കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു ഭക്ഷ്യ സംസ്കരണശാല പ്രവർത്തിച്ചു വരുന്നുണ്ട് കർഷകർക്ക് അവരുടെ പഴം പച്ചക്കറികൾ സീസണലായിട്ട് ധാരാളമായിട്ടുണ്ടാകുമ്പോൾ വിപണിയിൽ ശരിയായ വില ലഭിക്കാതെ വരികയും അതിലൂടെ നഷ്ടമുണ്ടാകുന്നതും സാധാരണമാണ് സംഭരിച്ചു വയ്ക്കാനുള്ള ശേഷി കുറവാകുന്നതാണ് പലപ്പോഴും ഇതിനൊരു കാരണം ഈ ഫെസിലിറ്റേഷൻ സെൻറ്ററിലൂടെ കർഷകന് ഇത്തരത്തിൽ വരുന്ന നാശനഷ്ടങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതെയാക്കുന്നതിനും യന്ത്രസാമഗ്രികളോ നൈപുണ്യമോ കുറവുള്ളത് മൂലം അവർക്ക് സംസ്കരണം ചെയ്യാൻ സാധിക്കാതെ വരുന്നതും പരിഹരിക്കാൻ നമ്മൾ ലക്ഷ്യമിടുന്നു ഇവിടെ കർഷകർ കൊണ്ടിരുന്ന ഏതൊരു പഴമും പച്ചക്കറിയും അതിന് തനതായ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റപ്പെടുന്നു ഇതിനായി ഇവിടെ ഈടാക്കുന്നത് വേതനവും അതിന് ചെലവാകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ രൂപയും മാത്രമാണ് ചക്ക മുതൽ പാവൽ വരെ ഇവിടെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് പഴുത്ത ചക്കയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിനെ ചക്ക ജാമായോ ചക്ക സ്ക്വാഷായോ ചക്ക വരട്ടിയായോ ചക്ക ഹൽവയായോ ചക്ക ചോക്ലേറ്റായോ മാറ്റാവുന്നതാണ് ഏറ്റവും കുറഞ്ഞത് പത്ത് കിലോയെങ്കിലും ഒരു ഉൽപ്പന്നം കൊണ്ടുവരേണ്ടതാണ് ചക്ക ചുളയെടുത്ത് അതിനെ വേവിച്ച് പിന്നീട് മെഷീനിലിട്ട് ശർക്കരയും നെയ്യും ചേർത്താണ് ചക്കവരട്ടിയായി മാറ്റുന്നത് ഇത്തരത്തിൽ ജില്ലയിലും പുറത്തുമായിട്ടുള്ള വിവിധ കർഷകരുടെ പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ സംസ്കരണശാല ആ പ്രകാരം ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തു അപ്പോൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ നല്ല റെസ്പോൺസായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതിനനുസരിച്ച് ഒരു നൂറ്റമ്പത് കിലോ ചക്ക ചക്ക വരട്ടിയത് രൂപത്തിൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് കൊടുത്തു വളരെ നല്ല ടൈംലി റെസ്പോൺസ് ആയിരുന്നു അവർ പ്രോംപ്റ്റ് പ്രോംപ്റ്റ്നെസ് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ഫ്യൂച്ചറിൽ മറ്റുള്ളവർക്കും അനുകരിക്കാവുന്ന കാര്യങ്ങളാണ് എത്രമാത്രം ഫ്രൂട്ട്സ് ആണ് വേസ്റ്റായി പോണത് ഇനിയൊന്നും ഇങ്ങനെയുള്ളത് വേസ്റ്റായി പോവില്ല ഞാനായിട്ടിപ്പോൾ ആദ്യം ചക്ക വരട്ടിയതാണ് ചെയ്തേക്കുന്നത് അത് വളരെ ഇമ്പ്രസീവാണ് ടൈംലി റെസ്പോണ്ട് ചെയ്ത് അവർ ഓരോ കിലോൻ്റെ പാക്കറ്റായിട്ട് എനിക്ക് തന്നിട്ടുണ്ട് ഫ്യൂച്ചറിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റും കുറേ കാലത്തേക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്